എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ ഹിസ്റ്ററി എങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെല്ലാവരും ഡെയിലി ലൈഫിൽ ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു പി സിയോ യൂസ് ചെയ്യുന്നവരാണ് നമ്മൾ കുറച്ച് ഇൻസ്ട്രക്ഷൻ അതിലേക്ക് കൊടുക്കുന്നു കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കുറച്ച് ഔട്ട്പുട്ട് അതിൽ നിന്ന് കിട്ടുന്നു നമ്മളെപ്പോലെ കമ്പ്യൂട്ടറിന് ഇംഗ്ലീഷോ മലയാളമോ ഹിന്ദിയോ അതുപോലത്തെ ലാംഗ്വേജസോ ഒന്നും അറിയത്തില്ല അതിന് അതിൻ്റേതായ ലാംഗ്വേജ് മാത്രമാണ് അറിയാവുന്നത് ഓക്കെ കമ്പ്യൂട്ടറിന് അറിയാവുന്ന ആ ലാംഗ്വേജിനെ നമ്മൾ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയും ഓക്കെ അപ്പം നമുക്ക് ഇംഗ്ലീഷ് ഹിന്ദി അതുപോലത്തെ കുറച്ച് ലാംഗ്വേജസ് തന്നെ അറിയാം അതേപോലെ തന്നെ കമ്പ്യൂട്ടറിന് മെഷീൻ ലാംഗ്വേജ് അറിയാം ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ കമ്പ്യൂട്ടറിന് ഹിന്ദിയോ ഇംഗ്ലീഷോ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ആയ മെഷീൻ ലാംഗ്വേജ് നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ ഇതിൽ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മെഷീൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വൺസ് സീറോസ് അതിൻ്റെ കോമ്പിനേഷനാണ് നമ്മൾ മെഷീൻ ലാംഗ്വേജ് അപ്പം ആ രീതിയിൽ നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കറക്റ്റായിട്ടുള്ള ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഓക്കെ ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു മെയിൽ അയക്കണമെന്ന് വിചാരിക്കാം ഒരു മെയിൽ അയക്കണമെങ്കിൽ ഞാൻ ജസ്റ്റ് വൺസ് സീറോസ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഞാൻ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് കമ്പ്യൂട്ടർ ഒക്കെ കമ്പ്യൂട്ടറിൻ്റെ മെഷീൻ ലാംഗ്വേജ് അറിയാവുന്ന കാരണം കമ്പ്യൂട്ടർ അത് പ്രോസസ്സ് ചെയ്തിട്ട് അതിന് അനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ചെറിയ പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ നമുക്ക് വൺസ് സീറോസ് അങ്ങനെ കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് ഇൻപുട്ട് കൊടുക്കാം നമുക്കിപ്പോൾ ഒരു വലിയ കാര്യമാണ് നമുക്ക് ചെയ്യിക്കണമെങ്കിൽ ചെയ്യണമെങ്കിൽ നമ്മൾ കുറേ നേരം വൺ സിക്സ് സീറോസ് നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ വൺ സിക്സ് സീറോസും കൊടുത്താൽ മാത്രമേ ഒരു കറക്റ്റായിട്ട് നമുക്കൊരു ഔട്ട്പുട്ടേ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പം ഈ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്ന് പറയുന്നതോ അല്ലെങ്കിൽ കോഡ് ചെയ്യുക എന്ന് പറയുന്നതിലോ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അപ്പം അതിനു വേണ്ടി ഡെവലപ്പ് ചെയ്ത അടുത്ത ലാംഗ്വേജാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ അസംബ്ലി ലാംഗ്വേജിൽ എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മെഷീൻ ലാംഗ്വേജ് നമ്മൾ എഴുതേണ്ട കാര്യമില്ല നമ്മൾ ഒരു അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിൽ നമ്മൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിക്കേണ്ട ടാസ്ക് നമ്മൾ അതിലെഴുതും ഓക്കെ എന്നിട്ട് നമ്മളൊരു പ്രോഗ്രാം വെച്ചിട്ട് ആ അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ എഴുതിയ കണ്ടൻറ്റിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്ത് നേരെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കും ഓക്കെ അപ്പോൾ നമ്മൾ അസംബ്ലി ലാംഗ്വേജ് എഴുതുന്നു അതിനെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നു കമ്പ്യൂട്ടർ അത് റീഡ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് തരുന്നത് ഓക്കെ അപ്പം നമ്മൾ അസംബ്ലി ലാംഗ്വേജിൽ ഒരു പ്രോഗ്രാം എഴുതുന്ന കാര്യം പറഞ്ഞു നമ്മൾ അസംബ്ലി ലാംഗ്വേജിൽ എഴുതുന്ന പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അസംബ്ലർ എന്ന് പറയുന്ന പ്രോഗ്രാം അപ്പം നമുക്ക് ആദ്യമായിട്ട് അസംബ്ലർ എന്ന് പറയുന്ന ആ പ്രോഗ്രാം മാത്രം എഴുതിയാൽ മതി പിന്നെ നമ്മൾ അസംബ്ലി ലാംഗ്വേജിൽ ഏത് പ്രോഗ്രാം എഴുതിയാലും നമുക്ക് അതിനെ ഡയറക്റ്റ് മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പം അതാണ് അസംബ്ലി ലാംഗ്വേജിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം അസംബ്ലി ലാംഗ്വേജിൻ്റെ ഒരു വർക്കിംഗ് ആണ് ഞാൻ ഈ ഫിഗറിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ സിനിമ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു മൂവിയാണ് ഓക്കെ അപ്പം അതിൻ്റെ അകത്ത് ദിലീപിൻ്റെ റോൾ എന്ന് പറയുന്നതാണ് നമ്മുടെ റോൾ നമ്മളത് അസംബ്ലി ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതി ഓക്കെ ഇപ്പം നമ്മുടെ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ആ പ്രോഗ്രാമിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പോൾ അതായത് നമ്മുടെ അസംബ്ലർ എന്ന് പറയും ഓക്കെ അസംബ്ലർ വെച്ചിട്ട് നമ്മൾ ആ പ്രോഗ്രാം നമ്മൾ എഴുതിയ ആ അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെ നേരെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും ഇപ്പം ഇത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു ഇപ്പോൾ ഒറിജിനലായിട്ട് അതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ അസംബ്ലി ലാംഗ്വേജിൽ കുറച്ച് കാര്യങ്ങൾ എഴുതുന്നു അസംബ്ലർ എന്ന് പറയുന്ന പ്രോഗ്രാം വെച്ചിട്ട് അതിനെ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്തു കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നു അപ്പം ഇതെന്ന് പറയുന്നത് ഒരുപാട് വലിയ പ്രോഗ്രാം ആണെങ്കിലും നമുക്ക് ഇതുപോലെ എന്നാലും നമുക്ക് അത്യാവശ്യം കുറച്ച് ടഫായിട്ടുള്ളൊരു കാര്യമാണ് ഇതുപോലെ രീതി നമ്മൾ പ്രോഗ്രാം അപ്പോൾ അത് അടുത്തതായി വന്ന ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് അപ്പം ഹൈ നേരത്തെ പറഞ്ഞ പോലെ മെഷീൻ ലാംഗ്വേജ് അത് കഴിഞ്ഞിട്ട് അസംബ്ലി ലാംഗ്വേജ് അത് കഴിഞ്ഞിട്ട് ഹൈ ലെവൽ ലാംഗ്വേജ് വന്നു അപ്പം ഹൈ ലെവൽ ലാംഗ്വേജ് എഴുതുന്നത് നമുക്ക് ഇംഗ്ലീഷ് അതുപോലത്തെ ലാംഗ്വേജുമായിട്ട് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളൊരു ഇൻസ്ട്രക്ഷനോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമോ എഴുതുമ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത് ഇപ്പം നമ്മൾ അത് എഴുതുന്നു ഒരു ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് നേരെ നമ്മൾ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങളാണ് ഹൈ ലെവൽ ലാംഗ്വേജിൽ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഇതൊരു ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും print I can program in Python print അപ്പം ഇതെന്ന് പറയുന്ന ഒരു ഹൈ ലെവൽ ഒരു ലാംഗ്വേജിൻ്റെ ഒരു എക്സാമ്പിളാണ് വന്നേക്കുന്നത് ഇത് വായിക്കും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും ഇംഗ്ലീഷ് ഉള്ള പോലത്തെ ടേംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാണ് ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ ഒരു ബെനിഫിറ്റ് അപ്പോൾ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ എല്ലാ ക്ലാസിഫിക്കേഷനും ഇപ്പോൾ നമ്മൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു ഒക്കെ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ മെയിനായിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ഒന്ന് ലോ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയും രണ്ടാമത്തതായി ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയും അപ്പോൾ ഈ ലോ ലെവൽ ലാംഗ്വേജിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്നെന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത ലാംഗ്വേജാണ് മെഷീൻ ലാംഗ്വേജ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി കൂടി അഡ്വാൻസ് അഡ്വാൻസ് ആയിട്ട് അസംബ്ലി ലാംഗ്വേജ് ചെയ്തു നമ്മളൊരു ട്രാൻസ്ലേറ്റർ വെച്ച് കൺവേർട്ട് ചെയ്തു അടുത്തത് വന്നതാണ് ഹൈ ലെവൽ ലാംഗ്വേജ് ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് ഒരു പ്രോഗ്രാം എഴുതുന്നു ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുന്നു നമ്മൾ മെഷീൻ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു ഓക്കെ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജസിന് നമുക്ക് രണ്ട് രീതിയിലുള്ള ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് ഇൻ്റർപ്രറ്റർ യൂസ് ചെയ്യുന്നുണ്ട് രണ്ടെന്ന് പറയുന്നത് കമ്പൈലർ അപ്പോൾ ഇൻ്റർപ്രറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കമ്പ്യൂട്ടറിനെ കൊണ്ട് നമുക്ക് ചെയ്യിക്കേണ്ട ഒരു ഇൻസ്ട്രക്ഷൻ നമ്മളൊരു ഒരു വലിയ ഒരു ലിസ്റ്റായിട്ട് നമ്മൾ എഴുതി ഓക്കെ അപ്പം അത് ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ ട്രാൻസ്ലേറ്ററായ ഇൻ്റർപ്രേറ്റർ വെച്ചിട്ട് അതിനെ കൺവേർട്ട് ചെയ്യും രണ്ട് ട്രാൻസ്ലേറ്റർ ഉണ്ടെന്ന് പറയും ഇൻ്റർപ്രേറ്ററും ഉണ്ട് കമ്പൈലറും ഉണ്ട് അപ്പോൾ ഇൻ്റർപ്രേറ്ററിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും റീഡ് ചെയ്യുന്നത് ഇപ്പം എക്സാമ്പിളായിട്ട് ഹലോ എന്ന് അവിടെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജിലുള്ള ഔട്ട്പുട്ട് ആയിരിക്കും അവിടെ കിട്ടുന്നത് റൈറ്റ് സൈഡിൽ രണ്ടാമത്തെ ലൈൻ എടുത്തു അതിൻ്റെ ഔട്ട്പുട്ട് മൂന്നാമത്തെ ലൈൻ അങ്ങനെ അങ്ങനെയാണ് ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് ഓക്കെ അടുത്തതായി കമ്പൈലർ എന്ന് പറയുന്നത് സംഭവം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം ഫുള്ളായിട്ട് ഒറ്റയടിക്ക് നേരെ നമ്മുടെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും അത് കഴിഞ്ഞ ശേഷം ഓരോന്നോരോന്നായ ഓരോന്നായിട്ട് റീഡ് ചെയ്യും ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ ഒരു ഹിസ്റ്ററിയും പിന്നെ മെയിനായിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ ക്ലാസിഫിക്കേഷനും ഒക്കെ വരുന്നത്